Hi friends welcome back to dark dew dark ഞാൻ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയാലോ ഫ്രണ്ട്സ് നിങ്ങൾ ഒരു രൂപ കോയിൻ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ രണ്ട് രൂപ കോയിൻ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ അഞ്ച് രൂപ കോയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ പത്ത് രൂപ കോയിൻ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ഇരുപത് രൂപ കോയിൻ കണ്ടിട്ടുണ്ടോ ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലവർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല ഇതാണ് ഞാൻ പറഞ്ഞ ഇരുപത് രൂപ കോയിൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ കോയിൻ നിർമ്മിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചത് കോവിഡ് കാരണം പിന്നെ ഈ കോയിന് രണ്ടായിരത്തി ഇരുപതിലാണ് ഇറങ്ങിയത് അതും ലോക്ക്ഡൗണിൻ്റെ സമയത്തായതുകൊണ്ടാണ് പലർക്കും ഈ കോയിൻ ഉണ്ടെന്ന് അറിയാതിരുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പത്ത് രൂപ കോയിനും ഇരുപത് രൂപ കോയിനും തമ്മിൽ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട് എന്നാണ് നമ്മുടെ പത്ത് രൂപ കോയിനും ഇരുപത് രൂപ കോയിനും ഒരേ വലിപ്പമാണ് നമ്മുടെ പത്ത് രൂപ കോയിൻ്റെ എഡ്ജ് ക്ലിയർ സർക്കിളാണ് എന്നാൽ നമ്മുടെ ഇരുപത് രൂപ കോയിൻ്റെ എഡ്ജ് നോക്കുകയാണെങ്കിൽ അതിന് ട്യൂവൽ എഡ്ജഡ് പോളികളാണ് അതായത് പന്ത്രണ്ട് സൈഡുകളുണ്ട് അതിന് ഇനി നമ്മുടെ പത്ത് രൂപയുടെ വേറൊരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെന്നിൻ്റെ താഴെയായിട്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലായിട്ട് റുപ്പിയെ റുപ്പീസിന് എഴുതിയിട്ടുണ്ട് ഇനി അതിൻ്റെ നമ്മൾ തിരിച്ച് നോക്കുകയാണെങ്കിൽ അശോക സമ്പത്തിൻ്റെ താഴെയായിട്ടാണ് ഈ റേഞ്ച് ഇരിക്കുന്നത് ഇനി നമ്മൾ വേറെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ടെൻ റുപ്പിയിൽ അതിൻ്റെ പുറത്തായിട്ട് ഗോൾഡും ഉള്ളിലായിട്ട് സിൽവറും നമ്മൾ ട്വൻറ്റി റുപ്പിയിലേക്ക് പോവുകയാണെങ്കിൽ ഉള്ളിലായിട്ട് ഗോൾഡും പുറത്തായിട്ട് സിൽവറുമാണ് ട്വൻറ്റി റുപ്പീസിൻ്റെ താഴത്തായിട്ട് എഴുതിയിരിക്കുന്നത് ട്വൻറ്റി റുപ്പീസ് അതുപോലെ തന്നെ ബീസ് റുപ്പിയെന്നുമാണ് ട്വൻറ്റി റുപ്പീസിൻ്റെ ഫ്രണ്ടിലായിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇയർ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ ട്വൻറ്റി റുപ്യ ഇറങ്ങിയത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നമ്മുടെ കേരളത്തിൽ അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ ഒരു ഏഴ് മാസം മുമ്പാണ് ഇത് നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയി തുടങ്ങിയത് അപ്പോൾ ഇന്നാണ് ഞാൻ ഈ ഇരുപത് രൂപ കോഴി കാണുന്നത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണ് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക Thank you for watching. Signing off Adil Jamil.